കമ്പാക്ക് അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് വലിയ പെരുന്നാളാണ് അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസകൾ അപ്പോൾ എന്താ പറയുക ഇപ്പോൾ രാവിലെ അണയിച്ചിപ്പോൾ ഏഴരയായി കേട്ടോ അപ്പോൾ ഇന്നൊരു ഈദ് ബ്ലോഗായിരിക്കും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഉള്ളു നല്ല മഴ പെയ്യുന്നുണ്ട് സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരും അപ്പോൾ ഡ്രസ്സ് ഇതല്ല കേട്ടോ ഞാനിപ്പോൾ എണീച്ചിട്ടുള്ളൂ അപ്പോൾ ചാലം കുടിച്ച് ഡ്രസ്സ് ഇട്ടിട്ട് ഞാൻ വരാം ഇവിടെ ജമാഅത്തായിട്ട് നിസ്കാരമെല്ലാം ഉണ്ടാവും സോ അതാണ് ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ബ്ലോഗിൽ ഹേ ഗായ്സ് അപ്പോൾ ഞാൻ മാറ്റി വന്നിരിക്കുകയാണ് ഇതാണ് എൻ്റെ ഷർട്ട് കോഫി കളർ ഷർട്ടും പിന്നെ ബ്ലാക്ക് പാൻറ്റും ഒക്കെ ഉണ്ട് പിന്നെ അമ്മേൻ്റെ ബാൻഡൊക്കെ ഉണ്ട് സോ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കണം ജമാഅത്തായിട്ടാണ് നിസ്കരിക്കുന്നത് സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നാസ്തേക്കും എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരും സോ പിന്നെ ഇത് ഡ്രസ്സൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചു അപ്പോൾ എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഗായ്സ് അപ്പോൾ നിസ്കാരെല്ലാം കഴിഞ്ഞു ഞാൻ ഇപ്പോൾ നാസ്ത കഴിച്ചുകൊണ്ടിരിക്കലാണ് നാസ്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുട്ടയപ്പവും ബീഫ് ചില്ലിയുമാണ് ഫ്രണ്ട്സ് ഇതെൻ്റെ ഇത്താത്ത വരച്ചെന്നതാണ് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ നെയിമാണ് ആറും സിയും റയൽസ് ക്രിയേഷൻ പിന്നെ യൂട്യൂബിൻ്റെ ഐക്കണുമാണ് കഴിച്ചു വന്നു എന്നിട്ട് ഞാൻ മൂത്താപ്പാൻ്റെ വീട്ടിലും പിന്നെ പെറ്റാച്ചൻ്റെ വീട്ടിലൊക്കെ പോയി അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ശരിക്കും വിചാരിച്ചില്ല ഷൂട്ട് ചെയ്യാൻ പക്ഷേ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല പിന്നെ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്തു മൊത്തം ക്ഷീണമായിട്ടുള്ളത് പിന്നെ അത് നമ്മളെ സ്റ്റുഡിയോയിൽ വന്നിട്ടുള്ള സോ ഇനി അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കണം ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് നേരെ ഭക്ഷണം കഴിക്കാൻ പോവാം ഗായ്സ് അപ്പോൾ ഉച്ചക്ക് ബിരിയാണിയും സേമിയ പായസവുമാണ് ഉണ്ടായത് ഓ ഗായ്സ് ഞാൻ ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം സ്പ്രൈറ്റൊക്കെ കുടിച്ചു ബിരിയാണിയും സ്പ്രൈറ്റും ഒക്കെ കുടിച്ചതിന് ശേഷം ഞാൻ വെറുതെ ഒന്ന് പുറത്തിറങ്ങിയതാണ് നല്ല കാറ്റും ഇതെല്ലാം ഉണ്ടായിനെ അപ്പോൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഗായ്സ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നല്ലോണം ഉറങ്ങി എഴുന്നേൽക്കും തന്നെ രാത്രി ആയിനി ഇപ്പോൾ രാത്രി വലിയ പരിപാടിയൊന്നുമില്ല ഉച്ചക്കത്തെ ഭക്ഷണം തന്നെയാണ് സോ ഗൈസ് ഇന്ന് ഈദ് മാത്രമല്ല എൻ്റെ ഉമ്മാൻ്റെ ബർത്ത്ഡേയുമാണ് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കിയിരുന്നു ബ്ലൂബെറി ചീസ് കേക്കാണ് ഉണ്ടാക്കിയത് സോ ഗായ്സ് ഇതായിരുന്നു എൻ്റെ ഈദ് വ്ളോഗ് ചെറിയൊരു ഈദ് വ്ളോഗ് ആയിരുന്നു സോ ഇതിലും നല്ലൊരു വീഡിയോ ആയി കണ്ടുമുട്ടുന്നത് വരെ it's me Rahil signing out